അപ്പോൾ നമ്മൾ പറയും ആ ആരിഫ് ഏ എനിക്ക് മനസ്സിലായില്ലല്ലോ എൻ്റെ വാപ്പിമ്മയൊന്നുമല്ല പിന്നെ ആരാ മനസ്സിലായിട്ടില്ല ഫയഖൂൽ അയാൾ പറയുന്നു അന സാഹിബുക്കൽ ഖുർആൻ അന സാഹിബുക്കൽ ഖുർആൻ അല്ലദീ അൽമഅതുക ബിൽ ഹവാജിർ വഅസ്ഹർതു ലൈലക് അല്ലാഹ് ഞാൻ ആരാന്നറിയോ ഞാൻ നിന്റെ സുഹൃത്തായ ഖുർആനാണ് ഞാൻ നിന്റെ സുഹൃത്തായ ഖുർആനാണ് നട്ടുച്ച നേരത്ത് നിനക്ക് ദാഹം നൽകിയ രാവുകളിൽ നിന്റെ ഉറക്കമൊഴിപ്പിച്ച ഞാൻ ദാഹം വന്നിട്ട് നമ്മൾ എന്താക്കി അങ്ങനെ ഓതി ഖുർആൻ അങ്ങനെ ഓതി പഠിച്ചു അല്ലേ രാവുകളിൽ രാവേറെ ചെന്നിട്ടും ഉറക്കമൊഴിച്ച് ഉറക്കം തൂങ്ങുന്നുണ്ട് എന്നിട്ടും ഉറക്കമൊഴിച്ച് ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ പരിശുദ്ധ ഖുർആാനിനെ പാരായണം ചെയ്തവരെ നമ്മുടെ മുമ്പിലെ കഥ കബറ് പൊട്ടിപ്പിളർന്നു വരുമ്പോൾ പൊട്ടിപ്പിളർന്ന അള്ളാഹുവിലേക്ക് നാം ഓടുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു ഖുർആൻ നമുക്ക് വേണ്ട ആ ഖുർആൻ അങ്ങനെ ഒരാൾ നമ്മളോട് ചോദിച്ചു എന്തൊരു സമാധാനമായിരിക്കുന്ന അപ്പൊരാൾ ഒരാൾ ഒരു ഒരു അപരിചിതമായ സ്ഥലത്ത് ആരും ഇല്ലാത്ത സ്ഥലത്ത് ഒരാൾ അറിയുന്ന ഒരാളുണ്ടായ എന്തൊരു രസ അല്ലേ മനസ്സിനൊരു സുഖം അല്ലേ അങ്ങനെ അറിയുന്ന ആളാരാ നമ്മുടെ ഖുർആൻ എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ് എല്ലാ കച്ചവടക്കാരും ഇന്ന് അവർ ചെയ്ത കച്ചവടത്തിന്റെ പിന്നാലെ ഓടും എല്ലാ കച്ചവടക്കാരും ഒന്ന് പല സാധനം ചരക്ക് നോക്കി ഇങ്ങനെ ഓടുകയാണ് നീ ചെയ്ത കച്ചവടം ഖുർആാനിന്റെ കച്ചവടമായിരുന്നു അതുകൊണ്ട് എല്ലാ കച്ചവടത്തിന്റെ പിന്നിലും നിനക്കോടാം അല്ലാത്ത സംഭവമല്ലേ എന്നിട്ട് അവന്റെ വലത് കൈയിൽ അധികാരവും ഇടത് കൈയിൽ ഹുൽദ് അഥവാ ശാശ്വതമായി ജീവിക്കാനുള്ള അവകാശവും നൽകുന്നു ഖുർആന്റെ ആൾക്കേ എന്നിട്ടോ ഇവൻ ഖുർആാനിന്റെ ആളായിരുന്നു എന്ന് അറിയിക്കാനിതാ അവന്റെ തലയിൽ ഒരു വലിയ കിരീടം കൊണ്ടുവന്നു വെക്കുന്നു സുബ്ഹാനല്ലാഹ് അപ്പോൾ പോണ രംഗങ്ങൾ ആലോചിച്ച് നോക്കി ഖബറിന്ന് നമ്മൾ പോവുക എങ്ങനെ ഖുർആാൻ്റെ ആളാണെങ്കിൽ നമ്മൾ പോവുക വലത് കയ്യിൽ മുൽക്കുണ്ട് അധികാരം ഇടത് കയ്യിൽ ഹുൽദുണ്ട് അഥവാ ശാശ്വതമായി ജീവിക്കാനുള്ള അവകാശം തലയിലോ ഒരു കിരീടം താജുൽ വഖാർ ഗാംഭീര്യത്തിൻ്റെ ഒരു കിരീടം ഇങ്ങനെ ചെന്നാൽ ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയും ആ ധാരാ ഇത് ഖുർആാൻ്റെ ആളാ സ്മഹാനല്ല നമുക്കോ നമുക്കൊന്നും വേണ്ട നമ്മളെ തലയിൽ വേറെ കുറേ കിരീടാ നമ്മളെ മക്കൾക്കൊക്കെ നമ്മൾ പലതരം ഷീൽഡും പല കിരീടങ്ങളൊക്കെ വെച്ച് കൊടുത്തല്ലോ അല്ലെങ്കിൽ വെപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ചു എന്തൊക്കെ തരം മത്സരം നിങ്ങൾ ആലോചിച്ച് നോക്കി പരിശീലിപ്പിക്കുകയാണ് എന്തിന് മത്സരത്തിന് വേണ്ടി അല്ലേ മ്യൂസിക് ഒരു ഭാഗത്ത് ഡാൻസ് വേറൊരു ഭാഗത്ത് ഈ മറ്റേ പറഞ്ഞ നേരത്തെ പറഞ്ഞ സാധനം വേറൊരു ഭാഗത്ത് എന്നിട്ട് ഇങ്ങനെ പരിശീലിപ്പിച്ചിട്ട് സകല മത്സരങ്ങളിലും എൻ്റെ കുട്ടി ഒന്നാമതെത്തണം എന്നിട്ട് പത്രങ്ങളിൽ ഇങ്ങനെ ചിത്രം വരണം ഐ ഷീൽഡ് വാങ്ങുന്ന ചിത്രം അല്ലെ മിനിസ്റ്റർ അടുത്ത് അത് വാങ്ങുന്ന ചിത്രം സന്തോഷമായി എന്നാ സഹോദരന്മാരെ കേട്ടോ മുസ്ലിമിനുണ്ടാകേണ്ട ചിത്രം ഇനി ബാക്കി ഭാഗമാണ് വല്ലാതെ വിശ്വാസികളെ ഉപ്പമാരെ ഉമ്മമാരെ നമുക്ക് സന്തോഷം നൽകേണ്ടത് ലായക്കൂമുലഹുമാ അഹ്ലുദ്ദുന്യാ വയുക്സ വാലിദാഹു ഈ കുട്ടിയുണ്ടല്ലോ ഈ ഖുറാൻ പഠിച്ച ആളുണ്ടല്ലോ അയാളുടെ രക്ഷിതാക്കൾ കഥ മാതാപിതാക്കൾ കഥ ഉപ്പക്കും ഉമ്മക്കും അതാ ഒരു പ്രത്യേകമായ വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നു ദുനിയാവിൽ കാണാത്ത ഒരു പ്രത്യേക വസ്ത്രം പഠിപ്പിച്ച വാപ്പാക്കും നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളി എന്താ പഠിപ്പിക്കേണ്ടത് ഖുർആൻ പഠിപ്പിക്കാൻ അയച്ചാൽ മാതാപിതാക്കൾക്ക് ഈ ഖുർആൻ പഠിച്ചവന്റെ രൂപങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ വരണേ ഇനിയോ അവന്റെ മാതാപിതാക്കൾക്ക് ദുനിയാവിൽ കാണാത്ത ഒരു പ്രത്യേകമായ വസ്ത്രം അവരെ ധരിപ്പിക്കുന്നു ഫയക്കൂലാൻ അപ്പൊ ഈ ഉമ്മയും ഉപ്പയും ചോദിക്കുന്നു ബിമ കുസീനാഹാദാ അല്ല എന്തേ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക വസ്ത്രം ഇപ്പൊ ഞങ്ങളെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആർക്കും വസ്ത്രമില്ലാത്ത സമയത്തേ എല്ലാവരും നഗ്നരല്ലേ അവിടെ അപ്പോൾ ഒരു പ്രത്യേകമായ വസ്ത്രം എന്താ അങ്ങനെ ഒരു വസ്ത്രം എന്ന് ചോദിക്കുന്നു ചോദിക്കുക നമ്മളൊക്കെ ചോദിക്കും എന്താ ഫയുഖാലുലഹുമ അപ്പോൾ അവരോട് പറയുന്നു ബി അഖ്ദി വലദികുമ അൽ ഖുർആൻ ബി അഖ്ദി വലദികുമ അൽ ഖുർആൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കുട്ടികൾ ഖുർആൻ പഠിച്ചിരുന്നല്ലോ ആ ഖുർആൻ പഠിച്ചതിന് പകരം നിങ്ങളെ ധരിപ്പിക്കുന്ന വസ്ത്രമാണ് സുബ്ഹാനല്ലാഹ് ആലോചിച്ച് നോക്കി ആ ഖുർആന്റെ പ്രത്യേകത ആ ഖുർആന്റെ പ്രത്യേകത ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഈ കുട്ടിയോട് പറയും കേറിക്കോ കേറിക്കോ സ്വർഗത്തിന്റെ ദുർജുകളിലൂടെ ഗ്രൈഡിലൂടെ പടിപടിയായി നീ കേറിപ്പോയിക്കോ സഹോദരന്മാരെ ഇത് ഗൗരവമുള്ള വിഷയമാണ് ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ് ഈ രൂപത്തിൽ ഖുർആൻ പഠിപ്പിക്കണം മക്കളെ ഖുർആാൻ്റെ ആളാകണം ഖുർആൻ പഠിപ്പിക്കണം നാലും അഞ്ചും മാറും വയസ്സ് മുതൽ നമ്മൾ തുടങ്ങണം കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കണം സമയമല്ല എന്ന് പറയരുത് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുക അല്ലെങ്കിൽ അതിനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുക ഇത്രയും ഗുണം അതിനുണ്ട് ഭൗതികമായ ഗുണമുണ്ട് പാരത്രികമായി ഇത്രയും വലിയ ഗുണമുണ്ട് അങ്ങനെയുള്ള നല്ല മക്കളെ ഉണ്ടാക്കുക അള്ളാഹു അതിന് നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ പിന്നെ ചെയ്യേണ്ട സംഗതി നമ്മുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന ഒരുപാട് ചിന്തകളും പ്രസ്ഥാനങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി വരുന്നു വിശ്വാസത്തെ വ്യതിചലിപ്പിക്കാനല്ലേ കണ്ടില്ലേ പല പുതുമയോടുകൂടിയാണ് വരിക ഇതിനെക്കുറിച്ച് കുട്ടികൾക്ക് നല്ല ബോധം നൽകണം കൃത്യച്ചാണ് പറഞ്ഞു കൊടുക്കണം മോനെ നമ്മളത് നമ്മളെ ജീവി ഇന്നതാണ് നമ്മളെ മാർഗം ഇന്നതാണ് നമ്മുടെ മന്നേജ് ഇന്നതാണ് പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കന്നെ വേണം ഏ അത് അവങ്ങനെ തീരുമാനിച്ചോട്ടെ ഏത് തീരുമാനിച്ചോട്ടെ ആലോചിക്ക് അവൻ ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം എന്ന് രക്ഷിതാവ് തീരുമാനിച്ചു ഏത് ഇവൻ സയൻസ് സ്ട്രീമാണോ കൊമേഴ്സ് സ്ട്രീമാണോ എന്നൊക്കെ എന്തായി രക്ഷിതാവ് തീരുമാനിച്ചു അവിടെ അവൻ ഇഷ്ടമുള്ളത് തീരുമാനിച്ചോട്ടെ എന്നല്ല പറഞ്ഞ് ദീനിൻ്റെ അടുത്തെത്തിയപ്പോൾ എന്താ പറഞ്ഞോ അത് അവനിഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോട്ടെ അത് പോരാ ഏ അവൻ എന്തായിക്കോട്ടെ അവൻ ആ ഓല കൂട്ടത്തിലോ ഇവരെ കൂട്ടത്തിലോ ഒക്കെ ഏതായാലും ഒക്കെ ഒന്നല്ലേ അല്ല ഒക്കെ ഒന്നൊന്നുമല്ല ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞ സിറാത്തുൽ മുസ്തഖീം എൻ്റെ മോന് കിട്ടണം എന്റെ മോന് കിട്ടണമെങ്കിൽ സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം ആരെ കൂടെ കൂടിയാലാണ് സിറാത്തുൽ മുസ്തഖീം ഏത് ഗ്രൂപ്പിൽ ചേർന്നാലാണ് സിറാത്തുൽ മുസ്തഖീം ലഭിക്കുക ഏത് വിഭാഗത്തിന്റെ കൂടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം വേണം അത് മോൻ തീരുമാനിച്ചോട്ടെ അല്ലെങ്കിൽ മക്കൾ തീരുമാനിച്ചോട്ടെ എന്നല്ല വെക്കേണ്ടത് എൻ്റെ മറ്റതൊന്നും മക്കൾ തീരുമാനിച്ചോട്ടെ എന്ന് വെക്കാഞ്ഞിരുന്നത് എന്തുകൊണ്ടാ ഒന്നുമില്ല അത് എനിക്കാണ് കൂടുതൽ അശരി എങ്കിൽ രക്ഷിതാവേ ഉമ്മ ഉപ്പ മനസ്സിലാക്കിക്കോ നിങ്ങളാണ് ഈ കുട്ടിയേക്കാൾ ദീനിനെ കുറിച്ച് ബോധമുള്ളവർ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ ദീനിനെ നശിപ്പിക്കുന്ന പൊളിച്ചു കളയുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളും ചിന്തകളും ആദർശങ്ങളും സമൂഹത്തിൽ വല്ലാതെ പടർന്നു പന്തലിച്ചിരിക്കുന്നു അവയിലേക്കൊന്നും പോകാതെ സ്വർഗത്തിലേക്ക് എത്തുന്ന അഹലുൽ ജന്നത്തിൽപ്പെടുന്ന വിഭാഗമാകാൻ കുട്ടിയെ നിങ്ങൾ പരിശീലിപ്പിക്കണം അതിനുവേണ്ടിയുള്ള സംവിധാനം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അത് വേണം അത് മാത്രം പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കരുത് അത് ശരിക്ക് നമ്മൾ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി നബി സല്ലാ അലുസല്ലമ്മയുടെയും സഹാബത്തിൻ്റെയും താബികളുടെയും രീതി അതായിരുന്നു മക്കളെ അവൾ വളർത്തിയിരുന്നത് അങ്ങനെയായിരുന്നു സ്വന്തം മജ്ലിസിൽ ഉലമാക്കന്മാരുടെ സ്വന്തം മജ്ലിസിൽ അവരുടെ സദസ്സിൽ കൊണ്ടുവന്നിരുത്തി ഞങ്ങൾ പഠിക്കുന്നതൊക്കെ അവരും പഠിക്കണം എന്ന് തീരുമാനിക്കുന്നവരായിരുന്നു പണ്ട് കഴിഞ്ഞുപോയ സലഫു സാലിഹ്യങ്ങൾ നമ്മൾ അങ്ങനെ വേണ്ടാന്ന് തീരുമാനിക്കാൻ പറ്റുമോ അങ്ങനെ തന്നെയാണ് വേണ്ടത് ആ ഒരു രീതിയാണ് ഉണ്ടാകേണ്ടത് അതുപോലെ തന്നെ സഹോദരന്മാരെ ഇസ്ലാം മുസ്ലിമാണ് എന്ന നിലക്ക് ഇസ്ലാമിക ദൈവത്ത് ഇസ്ലാമിക പ്രബോധനം വളരെ സുപ്രധാനമായ ഒരു വിഷയം ആണ് നമുക്ക് എന്ന് വരാവുന്ന ഒരു സംസ്കാരം കുട്ടികളെ പഠിപ്പിക്കണം ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണം എൻ്റെ ബാധ്യതയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണല്ലോ ദൈവത്ത് പ്രബോധനം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് എല്ലാവരുടെയും ബാധ്യതയാണ് ആർക്കാണോ ഒരാൾക്കെങ്കിലും നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും എത്തിക്കാതെ ഇരിക്കരുത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പോലും മക്കൾക്ക് പങ്കുണ്ടാകണം ഒരു സി ഡി കൊടുക്കാനോ ഒരു ബുക്ക് കൊടുത്തിട്ടോ ഒരു സഹോദരന് ഒരു സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടോ ഒരു മാറ്റമുണ്ടാക്കാൻ അങ്ങനെയുള്ള ഒരു ബർക്കത്ത് എൻ്റെ മക്കൾക്കുണ്ടാകണം എന്ന് ചിന്തിക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം ഏയ് അതൊക്കെ വലിയ ആൾക്കാർ ചെയ്തോളൂ അല്ല അത് ചെറിയ ആളുകൾക്കും അതിൽ പങ്കുണ്ട് നിങ്ങൾ കണ്ടില്ലേ നബി സല്ലാ അലൈഹി കാലത്ത് ജിഹാദിന് പോകാൻ വേണ്ടി